channel. So today Aisha and Fatima are coming to you with a Malayalam story. So watch and enjoy today's topic. Hi കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണാനുണ്ടോ കാണാണ്ടെങ്കില് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞതാണ് അത് നിങ്ങൾക്ക് നല്ല കഥ പറഞ്ഞുതരും ഈ ഏത് കഥ എന്ന് പറയാമേ ഞാൻ തപ്പിക്കാരൻ്റെ കഥ സാധാരണ തൊപ്പി വിൽക്കാൻ പോയി അപ്പോൾ ആ തൊപ്പിക്കാനൊക്കെ ഭയങ്കര ക്ഷീണം വന്നു അപ്പോൾ തൊപ്പിക്കാരൻ മരത്തെ ചോട്ടിയെ കടന്നു ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തൊപ്പിക്കാരൻ കുട്ടിയെ പോറങ്ങി ആ മരത്തിന്റെ മേലെ കൂടെ കോഴിങ്ങന്മാരുണ്ടായിരുന്നു അപ്പൊ ആ കോഴിങ്ങന്മാര് കുടിച്ചപ്പോൾ മെല്ലെ അത് മരത്തിന് മേലെ ഇറങ്ങി വന്നിട്ട് ആ തൊപ്പി മൊഴിനടുത്ത് കൊങ്ങന്മാരെ തലയിട്ടിട്ട് വലിയ മാറ്റങ്ങൾക്ക് കാടിപ്പോയി കുറച്ചപ്പോൾ ആ കുളപ്പോൾ ആ തപ്പിക്കാരൻ എണീച്ചു നോക്കും അപ്പോൾ ആ കുട്ടി ഒരു തപ്പി കണ്ടില്ല അപ്പോൾ ആ തപ്പിക്കാരൻ മുകളിലോട്ട് നോക്കും അപ്പോൾ ആ തപ്പിക്കാരൻ കോഴിങ്ങമാരിട്ട് കണ്ടു അപ്പോൾ തപ്പിക്കാരനോട് ആയിരത്തി ആ തപ്പിങ്ങളുടെ തല തപ്പിയെടുത്തിട്ട് ആളാണെന്നും അപ്പോൾ ആ കുളങ്ങാട് കുളങ്ങാട് തപ്പിയെടുത്ത് താഴത്ത് ചുപ്പ ഞാൻ വേണ്ട തപ്പിട്ട് പോയി അതെന്റെ മനസ്സിലായ ബുദ്ധിണ്ടിക്കില്ല പ്രശ്നങ്ങളും മറികടക്കാം കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായിണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കത്തിട്ടോ bye bye bye bye bye